സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചെന്നുള്ളത് അപ്പോൾ ശരിക്കും വി ഗാർഡ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഞാനൊരു വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊണ്ട് സാർ ക്യാപിറ്റൽ എടുത്ത് തുടങ്ങി ടു തൗസൻഡ് എയ്റ്റ് ആയപ്പോൾ അതിനെ ഒരു ഐ പി ഒക്ക് പോയി ഐ പി ഒക്ക് പോയപ്പോൾ സാറ് അറുപത്തി ഏഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് പിരിച്ചത് എന്ന് വെച്ചാൽ അപ്പോൾ വാല്യുവേഷൻ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു അന്ന് അമ്പത്തഞ്ച് ശതമാനം സാറിൻ്റെ വെച്ച് നാൽപ്പത്തഞ്ച് ശതമാനം പുറത്ത് കൊടുത്ത് അപ്പോൾ എന്നാലും ഞാൻ കറക്റ്റ് നമ്പർ ആയിരിക്കില്ല പറയണത് അപ്പോൾ ഏകദേശം വാല്യുവേഷൻ പറയുന്നത് നൂറ് നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് കോടി വെച്ചിട്ടായിരിക്കും അന്ന് ആൾക്കാരിൽ നിന്ന് ഈ പൈസ പിരിച്ചത് പക്ഷേ ഇന്ന് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നോക്കുമ്പോൾ പതിനായിരം കോടിയാണ് ഇതിൻ്റെ വില എന്ന് വെച്ചാൽ സാറ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ടൈംസ് ഇതിനെ വളർത്തി അപ്പോൾ ഈ ടൈമിൽ നോക്കുകയാണെങ്കിൽ സാറ് പുറത്ത് നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്ത കാശെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടിയാണ് ശരിക്കും ഞാനൊരു വളരെ ലേമേൻ്റെ ലാംഗ്വേജിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ സാറ് അമ്പത്തഞ്ച് ശതമാനം കൊടുത്തിട്ടില്ല മറ്റ് ഇപ്പോൾ കുറേ ആൾക്കാർ വാങ്ങി ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ച കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കിയൊരു ഇത്തിരി ഒരു ഗ്രീഡി മൈൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറെന്നാ അറുപത്താറ് അറുപത്തേഴ് ലക്ഷം കോടി രൂപ പുറത്തുനിന്ന് എടുക്കേണ്ട കാര്യമുണ്ടല്ലോ മര്യാദയ്ക്ക് ഒരു ബാങ്ക് ലോൺ എടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറിനിൽ വെച്ചാൽ പോരായിരുന്നില്ലേ അതിൽ എന്നെ ഈ ഒരു ചോദ്യം പലപ്പോഴും എൻ്റെ അടുത്ത് അന്നത്തെ ഓഡിറ്റേഴ്സും ഞങ്ങളുടെ കൺസൾട്ടൻസും അഡ്വക്കേറ്റ്സൊക്കെ ചോദിച്ചത് അതായത് വി ഗാർഡിന് നല്ല പേരുണ്ടല്ലോ നമ്മൾ പ്രോംപ്റ്റ് ആണ് ബാങ്കുകാർ ഇഷ്ടം പോലെ ലോൺ തരും പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് അപ്പോഴേക്കും സെക്കൻഡ് ജനറേഷൻ അരുണും ഇതിനൊക്കെ ബിസിനസ്സിലേക്ക് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേസമയം പണത്തിന് ആവശ്യമുണ്ട് പണത്തിന് പണം തന്നെ വേണമല്ലോ അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം ശരി തന്നെ പക്ഷേ എന്തുകൊണ്ട് ബാക്കി പല കമ്പനികളും വളർന്നിട്ടുള്ളത് പബ്ലിക് വിഷി പോയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റിയൊക്കെ പോയിട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ കാട്ടിനത്ര പേരുള്ള സ്ഥിതിക്ക് പബ്ലിക് വിഷി പോയി അത് ഞാൻ എന്താ പറയുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്തിട്ട് അവർ അവരുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരവാദി ആവട്ടെ ഞാൻ മാത്രമല്ല സെക്കൻഡ് ജനറേഷനും ആൻസറബിൾ ആവട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനതിൽ വളരെ സന്തോഷവാനാണ് കാരണം ആദ്യമൊക്കെ ഇപ്പോൾ അരുണും ഇതിനൊക്കെ അവരുടെ വിചാരം ആ ഇത് ഫാമിലി റൺ ബിസിനസ് നമുക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല പക്ഷെ പിന്നീടാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വരുന്നു ചെയർമാൻ തന്നെ പുറത്തുനിന്നാണ് അപ്പോൾ അവർ ചില ചോദ്യങ്ങൾക്ക് നമ്മളിങ്ങനെ ചിലപ്പോൾ ദേഷ്യം വരും അതായത് നമ്മുടെ സ്ഥാപനം മെജോറിറ്റി ഷെയർ നമുക്ക് എന്നിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മാർത്ഥക്കുറവ് സംശയിക്കുന്നു എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ എന്നിരുന്നാലും അതെല്ലാം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ ഞാൻ വളർന്നതിനോടൊപ്പം തന്നെ കുറേ ഷെയർ ഹോൾഡേഴ്സും പണമുണ്ടാക്കി നല്ല കാര്യം ഒരു കാര്യം ചുരുക്കി പറയാം അതായത് വീഗാട് അന്ന് പബ്ലിക് ഇഷ്യൂ പോയിരുന്നില്ല പോയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഇത്രയും വലുതാവില്ലായിരുന്നു ഈ വാല്യുവേഷൻ ഉണ്ടാവില്ലായിരുന്നു